എറണാകുളം ജില്ലയിലെ അശമന്നൂർ പഞ്ചായത്തിലെ ഓടക്കാലിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അന്നത്തെ തിരുക്കൊച്ചി സർക്കാരിന്റെ വ്യവസായ വകുപ്പാണ് ഇഞ്ചിപ്പുൽ ബ്രീഡിംഗ് സ്റ്റേഷൻ എന്ന പേരിൽ ഈ കേന്ദ്രം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള കാർഷിക സർവകലാശാലയുടെ ഭാഗമായ ഈ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സുഗന്ധതൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രമായി പുനർനാമകരണം ചെയ്യപ്പെട്ടു മുപ്പത് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഫാമിൽ ഔഷധ സസ്യത്തോട്ടം ഔഷധ വൃക്ഷങ്ങളുടെ സംരക്ഷണ മേഖല വിത്തുൽപാദനത്തിനും തൈലത്തിനുമായി ഇഞ്ചിപ്പുൽ കൃഷി സുഗന്ധ തൈല ഔഷധ സസ്യങ്ങളുടെ പരീക്ഷണത്തോട്ടങ്ങൾ പച്ചക്കറി വിത്തുൽപാദനം തെങ്ങ് ജാതി കുരുമുളക് കമുക് കശുമാവ് എന്നീ വിളകൾ ഇഞ്ചിപ്പുല്ല് രാമചം എന്നിവയുടെ ജനിതക ശേഖരങ്ങൾ മാവ് പേര കുടംപുളി പ്ലാവ് തുടങ്ങിയവയുടെ മാതൃവൃക്ഷങ്ങൾ നഴ്സറി ഗ്രീൻ ഹൗസുകൾ എന്നിവയും സ്ഥിതി ചെയ്യുന്നു ഇഞ്ചിപ്പുല്ലിൽ നാനൂറ്റി അൻപതും രാമച്ചത്തിൽ ഇരുപത്തിയൊൻപതും സിട്രോണെല്ലയിൽ പതിനാറും ജനിതക ശേഖരം ഇവിടെ സംരക്ഷിച്ചു വരുന്നു വളരെ പ്രധാനപ്പെട്ടതും വിരളവുമായ തൊണ്ണൂറ് ഇനങ്ങളിൽപ്പെട്ട നാലായിരത്തോളം ഔഷധവൃക്ഷങ്ങൾ ഇവിടെ സംരക്ഷിച്ചു വരുന്നു തിരഞ്ഞെടുത്ത സസ്യങ്ങളുടെ കൃഷിരീതി പരിചയപ്പെടുത്തുന്നതിനായി അവയുടെ പ്രദർശന തോട്ടങ്ങളുമുണ്ട് അത്യുൽപാദന ശേഷിയുള്ള ഓടി പത്തൊമ്പത് അഥവാ സുഗന്ധി എന്ന ഇഞ്ചിപ്പുല്ലിനം വികസിപ്പിച്ചെടുത്തതാണ് ഓടക്കാലി കേന്ദ്രത്തിന്റെ ശ്രദ്ധേയമായ നേട്ടം തൈല ഉൽപാദനത്തിന് അനുയോജ്യമായ അത്യുൽപാദന ശേഷിയുള്ള ഒ ഡി വി ത്രീ എന്ന രാമചൈനവും മണ്ണ് സംരക്ഷണത്തിന് അനുയോജ്യമായ പുഷ്പിക്കാത്ത ഒ ഡി വി സെവൻ അഥവാ ഭൂമിക എന്ന രാമചൈനവും ഇവിടെ വികസിപ്പിച്ചെടുത്തതാണ് മേന്മയേറിയ ഇലത്തൈലം ലഭിക്കുന്ന സുഗന്ധിനി എന്ന കറുവ ഇനവും ഇവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വിവിധയിനം സുഗന്ധതൈല ഔഷധ സസ്യങ്ങളിൽ നിന്നും തൈലങ്ങളും സത്തുക്കളും വേർതിരിച്ചെടുത്ത് അവയുടെ കൃത്യമായ അളവ് പരിശോധിച്ച് ഗുണനിലവാരം തിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്ന ലബോറട്ടറിയായ റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ gas chromatograph analytical high performance liquid chromatograph semi preparative high performance liquid chromatograph atomic absorption spectrophotometer ultraviolet spectrophotometer T L C documentation unit മുതലായ ഉപകരണങ്ങൾ ഉണ്ട് ഔഷധ സസ്യ സമ്പത്തിൽ നിന്നും കാർഷിക വിളകളുടെ കീടരോഗ നിയന്ത്രണത്തിനും മനുഷ്യരുടെ ആരോഗ്യ പരിപാലനത്തിനും ഉതകുന്ന പുതിയ ഔഷധങ്ങൾ കണ്ടെത്തുന്നതിനും ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ അവയുടെ ഫലസിദ്ധി സ്ഥിരീകരിക്കുന്നതിനും വേണ്ടിയുള്ള ബയോ ആക്ടിവിറ്റി ലാബും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഭൂഗർഭ ജലസംരക്ഷണത്തിനായി ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഭൂഗർഭ തടയണ ഈ കേന്ദ്രത്തിന്റെ തന്നെ ഒരു പ്രധാന ആകർഷണമാണ് ക്ലാസസ് ബി കാലാവസ്ഥാ നിരീക്ഷണ യൂണിറ്റ് ബാഷ്പശീലതൈലം വാറ്റിയെടുക്കുന്നതിന് അഞ്ഞൂറ് കിലോ ശേഷിയുള്ള സ്റ്റീൽ നിർമ്മിതമായ ആവി വാറ്റുപകരണം സുഗന്ധതൈല ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുവാനും അവയെപ്പറ്റി അറിവ് ലഭിക്കുവാനുമുള്ള സുഗന്ധതൈല ഔഷധ സസ്യ വിജ്ഞാന കേന്ദ്രം നേന്ത്രൻ ഓർക്കിഡ് ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ ടിഷ്യൂ കൾച്ചർ വഴിയുള്ള ഉൽപാദനത്തിനും വിവിധ പഠനങ്ങൾക്കുമായുള്ള ടിഷ്യൂ കൾച്ചർ ലബോറട്ടറി കൂടാതെ വിൽപ്പന കേന്ദ്രവും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു സുഗന്ധ തൈല വിളകളുടെയും ഔഷധ സസ്യങ്ങളുടെയും ജനിതക ശേഖരം സംരക്ഷിക്കുക അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിക്കുക കൃഷി പരിചരണ മുറകൾ രൂപപ്പെടുത്തുക ഗുണമേന്മ നിലവാര നിർണയ പഠനങ്ങൾ നടത്തുക വിവിധ കാർഷിക വിളകളുടെ ഗുണമേന്മയും അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക അവയുടെ പരിചരണങ്ങൾക്കുള്ള വിദഗ്ധോപദേശം നൽകുക മുതലായവയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ